ഇരുപത്തൊന്നാം തീയതി കേരളപ്പിറവിയോടനുബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയും ഞങ്ങൾ ബൈക്ക് ആൻഡ് ബുള്ളറ്റ് ലേഡി റൈഡേഴ്സും ഒത്തുചേരുകയാണ് ഇതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സന്ദേശം സ്ത്രീ ശാക്തീകരണം റോഡ് സേഫ്റ്റി സ്ത്രീ സുരക്ഷ നല്ലൊരു നാളേക്കായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം ഞങ്ങൾ bike and bullet lady riders ടീമിൽ നിന്നും ഞാൻ പ്രസിഡൻറ്റ് എൻ്റെ പേര് സോണിയ എൻ്റെ കൂടെ സെക്രട്ടറി മീര വന്നിട്ടുണ്ട് റൂബിയ ട്രഷററാണ് പിന്നെ ഞങ്ങളുടെ ഒരു മെമ്പറായ ആതിരയും എത്തിയിട്ടുണ്ട്